വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇതിപ്പം മാനേൻ്റെ സ്ഥലാട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അമ്പത്തൊമ്പത് മിനിറ്റ് ഒരു മണിക്കൂറുള്ള വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കണ്ടിന്യൂ ആണ് ഗൈസ് ഇത് അപ്പോൾ നമുക്ക് ആ പാർട്ട് ടു നമ്മളെ എപ്പിസോഡ് ടു ആട്ടോ അപ്പോൾ നമ്മൾ ഡയമണ്ടിന്റെ അടുത്തെത്തി ഗൈസ് അപ്പോൾ ഞാനും മാനവും കൂടി ഇപ്പൊ ഡയമണ്ട് എടുക്കാണ് ഇവന്റെ സ്ഥലമാണ് ഇവന്റെ വീടിന്റെ അടുത്താണ് ഇത് നാല് നാല് നാല് റെസ്റ്റോറന്റ് ബ്ലോക്കിൽ നിന്ന് ഇരുപത്തിരണ്ട് റെസ്റ്റോറന്റ് കിട്ടി ആ അപ്പൊ നമ്മള് നമ്മൾ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ലാവ ഇതിന്റെ അടുത്തല്ലേ ഗസ്റ്റ് ടൈം ഉണ്ട് അപ്പൊ ലാവയൊക്കെ ഉണ്ട് അപ്പൊ അവൻ പറഞ്ഞു ഇത്തിരി വെള്ളം എടുത്തിട്ട് തരാം അപ്പൊ നമ്മളെ ബക്കറ്റിൽ ഇത്തിരി വെള്ളം എടുക്കുന്നുണ്ട് ലാവിന് എന്തെങ്കിലും ഉണ്ടോ ഓ ഗസ്റ്റ് നമ്മളെ ക്ലോക്ക് വീണ്ടും നിങ്ങൾ പാർട്ട് വണ്ണിൽ പോയി കാണാം പാർട്ട് വൺ ഒരു മണിക്കൂറുണ്ട് ഇത് ഒരു മണിക്കൂറും നമ്മൾ ആക്കില്ല ഗൈസ് ഞാനാണ് ഗൈസ് പറയുന്നത് I guess. Okay. എന്നാണ് വെള്ളം അവനെ അവന്റെ പക്കറ്റാ ക്യൂ ക്യൂ ക്യൂ ക്യൂ come on okay we will find the എടാ ഓക്സിഡിയൻ കിട്ടും ഓക്സിഡിയൻ എടാ എടുക്കാതെ കിട്ടൂല ടോൺസിൽ അല്ല എടാ ഡയമണ്ട് വെച്ച് പോടണം ഡയമണ്ട് ഇത് നമ്മളൊരു ഇതിലാണ് എന്നെ സ്ഥലത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് അവനെ ഞാൻ ഇരുന്ന് അതിന്റെ പകുതി എടാ എടാ വാട്ടർ ബക്കറ്റ് അടിച്ചിട്ട് എടുത്തോണ്ട് വരുമോ അത് സ്റ്റോൺ വെച്ച് കവർ ചെയ്യാം അവിടെ ഫ്രണ്ടിൽ അയനുണ്ട് ഞാൻ പോയി ബക്കാറ്റിട്ടിൽ ഇത്തിരി വെള്ളം അടി ഇവിടെ തന്നെ ഒരു കുളം ഉണ്ടാക്കിയാലോ നമുക്ക് ബക്കറ്റ് ഭയങ്കര പണിയുണ്ടോ വേണ്ട വേണ്ട ഗൈസ് ഫസ്റ്റ് വീഡിയോ കുറെ പാട്ടാവും ഇട്ടിട്ട് അതേ ഫുൾ ഫുള്ളാണ് ഇടും എടുത്ത് ഭയങ്കര പാടാണ് ഗൈസ് അപ്പൊ ഇൻട്രോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ അത് അത് എന്നെ ഗെയിമിന്റെ വാക്ക് വാക്ക് തെറ്റിച്ചാൽ തലേ എനിക്ക് നാല് ഇത് നാല് എനിക്ക് നാല് എന്താ പറയാ നാല് അയൺ ബ്ലോക്ക് ഒന്നും കൂടെ കിട്ടുന്നുണ്ട് എടാ നിന്റെ കുറഞ്ഞു വരുന്നുണ്ട് എടാ വേറെ നെല്ലി കുളത്തിൽ പോയി എടുക്കണം അവിടെ നിന്ന് പോവാ കുതിര എന്നെ വീണ്ടും മൂന്നായ എനിക്ക് രണ്ടായ എനിക്ക് എനിക്ക് എത്ര എണ്ണം തരാം വേനൽ പോയാൽ രണ്ടെണ്ണം ഇവിടെ എടാ എടാ ലാവേ പോയി ഇറങ്ങാം ശബ്ദം കേട്ടി പേടി വന്നു എന്തിനാ പേടിക്കുന്നേ ഞാനില്ലേ ഇത്ര ലാഗ് ഒക്കെ ഉണ്ടാകും ക്ഷമിക്കണം നമ്മളെ ഗെയിം പ്ലേയിൽ ഉണ്ടാവില്ല ചിലപ്പോ നമ്മളെ വീഡിയോയിലുണ്ടാവും എടാ എനിക്ക് എട്ട് ആയി കിട്ടുന്നുണ്ട് ഇവിടെ ഡയമണ്ട് ഉറപ്പായിട്ടുണ്ടാവും ഈ സ്ഥലം ഫുൾ നമ്മൾ ശരിയാക്കണം അയണും പോയി എന്താണ് ഞാൻ വീണ്ടും തീയിലാണല്ലോ ഞാൻ വെട്ടുന്ന എന്റെ വീടിന്റെ ഞാൻ കത്തിച്ചാവും നോക്കാൻ നിൽക്കാറ് എടത് വീണ്ടും വെള്ളടാ അത് വെള്ളല്ല തീ തീ തരട്ട് പോയിട്ടില്ല ആ ഇപ്പൊ പോയി പോയി ഇപ്പൊ പോയി എന്റെ അടുത്ത് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കഴിക്കാൻ എടാ എന്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുമല്ലോ എനിക്കല്ല നീ വെള്ളം എടുത്തിട്ട് വാ എടാ എടാ എന്റെ ബക്കറ്റ് പോയി കളാ കഷ്ടപ്പെട്ടായ <laughs> കൊടുത്തിട്ട് തരാം എന്റെ അടുത്തുണ്ട് എക്സ്ട്രാ വീണ്ടും കിട്ടി മിൽക്ക് ബക്കറ്റ് ഉണ്ട് ആരും മിൽക്കാൻ എന്റെ മോനെ എന്താ എന്റെ മോനെ ഡയമണ്ട് ഡയമണ്ട് ഡയമണ്ട് ആണോ സോറി ഡയമണ്ട് എടാ എല്ലാം നിനക്ക് ഞാൻ വരുന്നുണ്ട് നമുക്ക് ലാൻഡ് ആണ് ഇങ്ങോട്ട് വന്നേ നോക്ക് നിക്കള ഞാൻ എല്ലാ സാധനവും എടുത്തിട്ട് വരാം ഞാൻ അപ്പൊ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കാം വെള്ളത്തിന്റെ ഒരു റെഡ് സ്റ്റോൺ എടുത്തേക്കാം ബ്ലോക്ക് എടുത്തുണ്ട് എല്ലാം സേഫ് ആയിട്ടിരിക്കണം ഇനി കളിക്കില്ലേ പവർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നേരെ പോയി സ്പേസ് എല്ലാം മനസ്സുണ്ട് ഏടെ പോയി ഞാൻ ലാവിലില്ല ഞാൻ പോയ എല്ലാം പോവും ഞാൻ പോയി എല്ലാം പോവും പെട്ടെന്ന് പോയിട്ട് എനിക്ക് ഇന്ന് വിശ്വാസം എടാ ഞാൻ എടുക്കില്ല ഉറപ്പാ ഞാൻ വെള്ളം എടുത്തിട്ട് ഇത് ഞാൻ ലാവ കമ്മിറ്റ് ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഞാൻ ലാവ കവർ ചെയ്തോണ്ടിരിക്കും always. We just like this video subscribe. വേറെ സ്വിമ്മിംഗ് പൂളിൽ പിന്നെ നടച്ചാൽ മതി അപ്പുറത്ത് പോയിട്ട് കോൾ കുറവൊന്നുമില്ല അറുപത്തിനാലിന്റെ ഉണ്ട് എന്റെ കോളൊക്കെ ഡബിൾ കോൾ ഉണ്ട് വാ അതായത് നേരെ മാനവിന്റെ നമ്മളെ മാനവിന്റെ നല്ല സ്വഭാവം നമ്മള് ഈ സിറ്റിയില് ജീവിക്കുന്നത് സ്വയം പൂത്തൻ സാവിന്റെ മൂടുന്ന തയ്യാറായതാ അയ്യോ പോയേനെ ഇപ്പൊ ജസ്റ്റ് മിസ് അത് പോയി ജസ്റ്റ് മിസ് അവിടെ വാട്ടർ ആണോ ഞാനിപ്പോ എവിടെ നോക്കിക്കേ വാട്ടർ വേണ്ടായിരുന്നു water torch torch torch gold gold മോളിലോക്ക് ഗോൾഡ് അയ്യാൻ പോടാ അയ്യാനാണ് ഇതെന്ത് എടാ ഇങ്ങോട്ട് വാ എടാ അതല്ലേ അത് എടാ കൈ വെച്ചിട്ട് പോവും എല്ലാം പോവും എല്ലാം പോവും എടുക്കില്ല എടുക്കില്ല എടുക്കില്ലേ എടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് നോക്ക് എടാ ഞാൻ എടുത്ത് ആ നിക്കണ നിക്ക് ഞാൻ ഉണ്ടാക്കി തരാം നിക്ക് ഞാൻ തരാം തരാം ഞാൻ മെൽറ്റ് ചെയ്ത് തരാം അങ്ങോട്ട് എടാ നമുക്ക് ഇത് അയൺ പിക്കാസ് വെച്ചാ പൊട്ടിക്കണ്ടേ എടാ എടാ നീ ഇച്ചിരി ഇത് വെച്ച് ഈ എന്താ അവൻ ലാപ്പിസ് ലാപ്പിസ് ഫെവറേജ് ഞാൻ ഈ അയൺ പോയിട്ട് എനിക്ക് കിട്ടി രണ്ട് അയൺ ഉണ്ട് അത് പോയി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് തരാം ആ ടോർച്ചിന്റെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് പോ ടോർച്ച് അപ്പൊ എനിക്ക് ഇട്ട് വെക്കാൻ തരാം പോയിട്ട് എടി നമുക്കല്ല നമ്മളെ എന്റെ അതിനും കൂടെ കൊണ്ടുവരും എനിക്ക് ഫുഡിന്റെ ഞാനും വരുന്നു എന്റെയും കൂടെ കഴിക്കട്ടെ എന്റെ കയ്യില് പതിനാലിനുണ്ട് ടോർച്ച് ഞാൻ ഉണ്ടാകട്ടെ മെയിൻ സ്റ്റിക്ക് ഒരു സ്റ്റിക്ക് കോൾ കോൾ എന്റെ കൊറേ കോൾ ഉണ്ടോ ഞാൻ എടുത്തിട്ടില്ല ഇവിടെ പിക്കാക്സ് പിക്കാക്സോ അങ്ങനെയൊക്കെ ഞാൻ കൊണ്ട് സ്റ്റോണിന്റെ ഉണ്ടാക്കി തരാം പിക്കാക്സ് നീ താഴോട്ട് വനി വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങോട്ടൊന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു ഇവിടെ ഞാൻ കുറെ അയം കണ്ടതാ ഇവിടെ അവിടെ ദേ ദേ എടാ gold gold gold gold gold gold ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീ ബാക്കി നേരെ നേരെ വാ എന്തൊക്കെ പൊട്ടിച്ചു ഇവിടെ വേറെ നെക്സ്റ്റ് ടോർച്ചില്ലടാ ഇത് ഭയങ്കര ഇരുട്ടാണ് നമുക്ക് എന്തോ ടോർച്ചാ ഇവിടെ ടോർച്ച് വെക്കണം ടോർച്ച് എന്റെ ഉണ്ട് എടുത്തോണ്ട് എന്റെ ആ ഒന്നേ ഉള്ളൂ ഞാൻ കോൾ എന്റെ ഇല്ല പക്ഷെ ഞാൻ ടോർച്ച് നോക്കട്ടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് പറ്റില്ല അല്ലേ നിന്റെ അടുത്ത് ഇതിലുണ്ടോടാ ചെസ്റ്റിലുണ്ടോ ടോർച്ച് ചെസ്റ്റില്ല ഞാൻ നോക്കി വരണ്ടേ നേരെ എന്റെ മോൻ ഇവിടെ റെഡ് സ്റ്റോണ്ടല്ലോ അതൊക്കെ അതൊക്കെ ഇവനെ എടുക്കാം അതൊക്കെ അടുത്ത് നിങ്ങൾക്ക് കിട്ടൂല ഇതെല്ലാം വേസ്റ്റ് ആക്കുന്ന ഇങ്ങോട്ട് വാ നമ്മൾ ആദ്യത്തെ ഡയമണ്ട് ഗോൾഡ് ഇങ്ങോട്ട് വാ എടാ അങ്ങോട്ടല്ലേ ബാക്കില് എവിടെ എവിടെ എങ്ങോട്ട് എടാ നീ ബാക്കിലേ എടാ നീ എന്നാ ടോർച്ച് ടോർച്ച് കൊടുക്കട്ടെ ആ ആ നീ ഇങ്ങോട്ട് വാ നിക്ക നിക്ക നിക്ക നിക്ക ആ ആ ടോർച്ച് ഉണ്ട് ആ ഇവിടെ വെക്കേ ഇവിടെ വാ ഇവിടെ വാടാ അവിടെ ഇരിക്കട്ടെ ഇങ്ങോട്ട് വാ നീ വേഗം വാടാ ഗോളി എനിക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല വേഗം ഓടിക്കാൻ എടാ അതിൽ രണ്ടെണ്ണം ഉള്ളു പറഞ്ഞു എനിക്ക് ഒരെണ്ണം എനിക്ക് അതിച്ച് പൊട്ടില്ല എന്റെ അത് വെച്ച് പൊട്ടിച്ച് കിട്ടില്ല എല്ലാം പോകും അയൺ പിക്കാസ് എന്തെങ്കിലും ഉണ്ട് അയൺ അയൺ അയൺ അയൺ എടാ ഇനി ആയതുകൊണ്ട് ഞാൻ എനിക്ക് കൊറേ തരാം എന്റെ സ്ഥലത്ത് വന്നോണ്ട് ഡിവൈഡ് ചെയ്യണം യെസ് ഡയമണ്ട് ഇവിടെ എടാ നീ സ്റ്റോൺ ഡയമണ്ട് കിട്ടുന്നവര് എടാ ഇങ്ങോട്ട് ഇങ്ങോട്ടോ എടാ ഇങ്ങോട്ട് വേണ്ട വേണ്ട വേണ്ട വേണ്ട ഫുള്ളും കോളുണ്ട ഇത് ആ അത് ഞാൻ കണ്ടു നോക്കിയത് നീ എവിടെ അല്ല പറഞ്ഞു നീ അവിടെ എന്താ ലെവൽ സെവൻ ആയി ഞാൻ നീ കോൾ നീ കോൾ ചെയ്യ് നീ കോൾ തന്നെ ഞാൻ ടോർച്ച് ഉണ്ടാക്കാൻ എവിടെ നിന്റെ അടുത്ത് ഇതുണ്ടോ സ്റ്റോൺ അല്ലാതെ വേറെ പിക്കാച്ച് ഉണ്ടോ അയൺ അയണ്ടോ ആ നീ ഉണ്ടാക്കിയത് മെൽറ്റ് ചെയ്യാൻ വെച്ചില്ല നീ അതെവിടെ അതെന്റെ അടുത്തുണ്ട് എനിക്ക് വന്നാൽ മതി ഇങ്ങോട്ട് പിക്കാച്ച് ഉണ്ടാക്കിയത് പക്ഷെ അത് ഇങ്ങനത്തെ സാധനത്തെ മാത്രം യൂസ് ചെയ്താൽ മതി നീ വേഗം തരുന്നു ആ ആക്കി ഞാൻ വീഡിയോ ഡയമണ്ട് ഇരുന്നവരെ കൊറേ നേരം പിടിക്കും പോസതുണ്ടാണ് നമുക്ക് സത്യാവസ്ഥ അറിയാം ഏകദേശം ഇവിടൊക്കെ കുറേ കോളുണ്ട് ടോർച്ച് എല്ലാം ഉണ്ടാവട്ടെ എടാ നിനക്ക് ഗോൾഡ് കിട്ടിയില്ലേ നീ എടുത്തില്ലേ ആ എടുത്തു ഗോൾഡ് എനിക്ക് താ ഗോൾഡ് കണ്ടില്ല നിനക്ക് ഫസ്റ്റ് നിനക്ക് ഒരു ആ പണി കിട്ടിയില്ല ചെറിയൊരു പണി കിട്ടി സ്റ്റിക്കില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ള അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡയമണ്ട് എടുക്കുന്ന വീഡിയോ ഉടനെ വരും അപ്പോൾ ഇറ്റ്സ് മീൻ നവൻ ഇതാണ് സൈനിങ് ആർട്ട്